സി സി ലെ ഫങ്ഷൻ കോൾസ് എന്ന സ്പോക്കൺ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം ഇവിടെ പഠിക്കുന്നത് പലതരത്തിലുള്ള function calls call by value call by reference ഒരു ഉദാഹരണത്തിലൂടെ ഇത് നോക്കാം ഇതിനായി ഉപയോഗിക്കുന്നത് Ubuntu operating system version 11.10 GCC g compiler version 4.6.1 function call by വാല്യൂവിന്റെ ആമുഖത്തോടെ തുടങ്ങാം ഫംഗ്ഷന് ആർഗ്യുമെന്റ്സ് പാസ് ചെയ്യുന്ന രീതിയാണിത് നമ്മൾ ഒരു വേരിയബിളിന്റെ വാല്യൂ പാസ് ചെയ്യുമ്പോൾ ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്യുന്നതിന് മുൻപ് അത് ആ വേരിയബിളിന്റെ ഒരു പകർപ്പ് സൃഷ്ടിക്കുന്നു ഫംഗ്ഷനുള്ളിൽ ആർഗ്യുമെന്റ്സിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ ഫംഗ്ഷനുള്ളിൽ മാത്രം നിലനിൽക്കുന്നു ഇത് ഫംഗ്ഷന് പുറമേ ബാധിക്കുന്നില്ല ഫംഗ്ഷൻ കോൾ ബൈ വാല്യൂന് ഒരു പ്രോഗ്രാം കാണാം എഡിറ്ററിൽ നേരത്തെ പ്രോഗ്രാം ടൈപ്പ് ചെയ്തിട്ടുണ്ട് അത് തുറക്കട്ടെ നമ്മുടെ ഫയലിന്റെ പേര് callbyval.c ഈ പ്രോഗ്രാമിൽ ഒരക്കത്തിന്റെ ത്രിവർഗം കാണുന്നു ഇപ്പോൾ കോഡ് വിശദീകരിക്കട്ടെ ഇത് ഹെഡർ ഫയൽ ഇവിടെ ഇൻഡെക്സ് ആർഗ്യുമെന്റ് ഉള്ള ഫങ്ഷൻ ക്യൂബ് ഉണ്ട് ഈ ഫങ്ഷനിൽ xന്റെ ത്രിവർഗം കണ്ടിട്ട് xന്റെ മൂല്യം റിട്ടേൺ ചെയ്യുന്നു ഇത് മെയിൻ ഫങ്ഷൻ ഇവിടെ n ന് 8 എന്ന മൂല്യം നൽകുന്നു n ഒരു ഇന്റിജർ വേരിയബിൾ ആണ് എന്നിട്ട് ഫങ്ഷൻ ക്യൂബ് കോൾ ചെയ്യുന്നു n ന്റെ മൂല്യം n ന്റെ ത്രിവർഗം പ്രിന്റ് ചെയ്യുന്നു ഇത് റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യട്ടെ കൺട്രോൾ Alt T ഒരുമിച്ച് പ്രസ് ചെയ്ത് ടെർമിനൽ വിൻഡോ തുറക്കുക കംപൈൽ ചെയ്യാൻ GCC space callbyval.c space hyphen o space val type ചെയ്ത് എന്റർ പ്രസ് ചെയ്യുക val ടൈപ്പ് ചെയ്ത് എന്റർ കൊടുക്കുക ഔട്ട്പുട്ട് ക്യൂബ് ഓഫ് 8 512 കാണുന്നു ഫങ്ഷൻ കോൾ ബൈ റഫറൻസ് നോക്കാം സ്ലൈഡിലേക്ക് തിരിച്ചു പോകാം ഫങ്ഷനിലേക്ക് ആർഗുമെന്റ്സ് പാസ് ചെയ്യാനുള്ള മറ്റൊരു രീതിയാണിത് ഇത് മൂല്യത്തിന് പകരം ആർഗുമെന്റിന്റെ അഡ്രസ് കോപ്പി ചെയ്യുന്നു ഒരു ഫംഗ്ഷന് ഉള്ളിലെ ആർഗുമെന്റ്സിൽ വരുന്ന മാറ്റങ്ങൾ പുറത്തും ബാധിക്കുന്നു ഇതിൽ ആർഗുമെന്റ്സിനെ പോയിന്റർ ടൈപ്പായി ഡിക്ലയർ ചെയ്യുന്നു ഫങ്ഷൻ കോൾ ബൈ റഫറൻസിന് ഒരു ഉദാഹരണം നോക്കാം ശ്രദ്ധിക്കുക നമ്മുടെ ഫയലിന്റെ പേര് callbyref.c stdio.h ഹെഡർ ഫയലാണ് എന്നിട്ട് സ്വാപ്പ് ഫങ്ഷൻ ഈ ഫങ്ഷൻ വേരിയബിളിന്റെ മൂല്യങ്ങൾ പരസ്പരം മാറ്റുന്നു aയുടെ മൂല്യം bയിൽ സ്റ്റോർ ചെയ്യുന്നു അതുപോലെ തിരിച്ചും ഈ ഫങ്ഷനിൽ പാസ് ചെയ്യുന്ന ആർഗ്യുമെന്റ്സ് പോയിന്റർ ടൈപ്പ് ആണ് ഇവിടെ നമ്മൾ t എന്ന ഇന്റിജർ വേരിയബിൾ ഡിക്ലയർ ചെയ്യുന്നു a യുടെ മൂല്യം യിൽ സ്റ്റോർ ചെയ്യുന്നു എന്നിട്ട് b യുടെ മൂല്യം യിൽ സ്റ്റോർ ചെയ്യുന്നു എന്നിട്ട് t യുടെ മൂല്യം യിൽ സ്റ്റോർ ചെയ്യുന്നു ഇതുപോലെ ഈ മൂല്യങ്ങൾ പരസ്പരം മാറ്റുന്നു ഇത് മെയിൻ ഫങ്ഷൻ ഇവിടെ i j എന്നീ രണ്ട് ഇന്റിജർ വേരിയബിളുകൾ ഡിക്ലയർ ചെയ്തിട്ടുണ്ട് i യുടെയും j യുടെയും മൂല്യങ്ങൾ യൂസർ ആയി സ്വീകരിക്കുന്നു ആംപർസാൻഡ് iഉം ആംപർസാൻഡ് യുടെയും iയുടെയും jയുടെയും മെമ്മറി അഡ്രസ് നൽകുന്നു ആദ്യമായി നമ്മൾ സ്വാപ്പിങ്ങിന് മുൻപ് മൂല്യങ്ങൾ പ്രിന്റ് ചെയ്യുന്നു എന്നിട്ട് സ്വാപ്പ് ഫങ്ഷൻ കോൾ ചെയ്യുന്നു സ്വാപ്പിങ്ങിന് ശേഷം മൂല്യങ്ങൾ പ്രിന്റ് ചെയ്യുന്നു ഇത് റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യട്ടെ ടെർമിനലിലേക്ക് തിരിച്ചു പോകാം കംപൈൽ ചെയ്യാൻ GCC space callbyref dot C space hyphen o space ref type ചെയ്ത് എന്റർ പ്രസ് ചെയ്യുക ഡോട്ട് സ്ലാഷ് റെഫ് ടൈപ്പ് ചെയ്ത് എന്റർ കൊടുക്കുക Enter the വാല്യൂസ് കാണുന്നു ഇവിടെ 6ഉം 4ഉം കൊടുക്കുക ഔട്ട്പുട്ട് ഇങ്ങനെ കാണുന്നു before swapping 6 and 4 after swapping 4 and 6 ഇതേ പ്രോഗ്രാം ൽ എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാമെന്ന് നോക്കാം. ഇവിടെയുള്ള കോഡ് നോക്കാം. ഫങ്ഷൻ കോൾ ബൈ റഫറൻസിനുള്ള രണ്ടാമത്തെ പ്രോഗ്രാം ഇതാണ്. നമ്മുടെ ഫയലിന്റെ പേര് callbyref.cpp. കോഡിലേക്ക് പോകട്ടെ. അയോസ്ട്രീം എന്ന ഹെഡർ ഫയൽ ഇതാണ്. ഇവിടെ എസ്ടിഡി നെയിംസ്പേസ് ഉപയോഗിക്കുന്നു. C++ലും ഫംഗ്ഷൻ ഡിക്ലറേഷൻ ഇതേപോലെയാണ് ഇവിടെ ആംബസന്റ് xഉം ആംബസന്റ് yഉം ഉപയോഗിച്ച് ആർഗുമെന്റ്സ് പാസ് ചെയ്യുന്നു ഇത് xന്റെയും yയുടെയും മെമ്മറി അഡ്രസ് നൽകുന്നു എന്നിട്ട് മൂല്യങ്ങൾ സ്വാപ്പ് ചെയ്യുന്നു കോഡിന്റെ ബാക്കി ഭാഗം C കോഡിന് സമാനമാണ് പ്രിന്റ്ഫ് സ്കാൻഫ് സ്റ്റേറ്റ്മെന്റുകൾക്ക് പകരം യഥാക്രമം സി ഇൻ കൊടുക്കുക പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യട്ടെ ടെർമിനലിലേക്ക് തിരിച്ചു വരിക കമ്പൈൽ ചെയ്യാൻ g space callbyref.cpp space hyphen o space ref one type ചെയ്ത് എന്റർ പ്രസ് ചെയ്യുക ref1 ടൈപ്പ് ചെയ്ത് എന്റർ കൊടുക്കുക ഇങ്ങനെ കാണുന്നു Enter values of a and b 4 3 എന്നീ മൂല്യങ്ങൾ നൽകുന്നു ഔട്ട്പുട്ട് ഇങ്ങനെ കാണുന്നു Before swapping A and B, 4 and 3. After swapping A and B, 3 and 4. ഇതോടെ ട്യൂട്ടോറിയലിന്റെ അവസാന ഭാഗത്ത് എത്തിയിരിക്കുന്നു സ്ലൈഡിലേക്ക് പോകാം ചുരുക്കത്തിൽ ഇവിടെ പഠിച്ചത് function call by value function call by reference ഒരു അസൈൻമെന്റ് കോൾ ബൈ വാല്യൂ ഉപയോഗിച്ച് C++ൽ ഒരു അക്കത്തിന്റെ ത്രിവർഗം കാണാനുള്ള പ്രോഗ്രാം എഴുതുക ഇവിടെ ലഭ്യമായ വീഡിയോ കാണുക ഇത് സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റിനെ സംഗ്രഹിക്കുന്നു നല്ല ബാൻഡ്വിഡ്ത്ത് ഇല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് കാണാവുന്നതാണ് spoken tutorial project team spoken ട്യൂട്ടോറിയലുകൾ ഉപയോഗിച്ച് വർക്ക്ഷോപ്പുകൾ നടത്തുന്നു ഓൺലൈൻ ടെസ്റ്റ് പാസ്സാകുന്നവർക്ക് സർട്ടിഫിക്കറ്റുകൾ നൽകുന്നു കൂടുതൽ വിവരങ്ങൾക്കായി ദയവായി ആർ ജിയിൽ ബന്ധപ്പെടുക spoken tutorial project talk to a teacher പ്രൊജക്റ്റിന്റെ ഭാഗമാണ് ഇതിനെ പിന്താങ്ങുന്നത് national mission on education through ICT MHRD government of India ഈ മിഷനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇവിടെ ലഭ്യമാണ് ഈ ട്യൂട്ടോറിയൽ വിവർത്തനം ചെയ്തത് ദേവി സേനൻ ഐറ്റ് ബോംബെ ഞങ്ങളോട് സഹകരിച്ചതിന് നന്ദി